സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നാം സമയബന്ധിത ഹയർ ഗ്രേഡിനെ കുറിച്ചാണ് പറയുന്നത് സമയബന്ധിത ഹയർ ഗ്രേഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ ഒന്നാമത് ടൈം സ്കെയിൽ ഒരു ശമ്പള സ്കെയിലിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ഒരു പ്രാരംഭ തുകയും ഇൻക്രിമെൻറ്റും അതുപോലെ തന്നെ ആ ശമ്പള സ്കെയിലിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ഘടകവും ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഒരു ശമ്പള സ്കെയിൽ ഈ മൂന്ന് ഘടകങ്ങളും ഉള്ള ഒരു ശമ്പള സ്കെയിലിനെയാണ് നാം ടൈം സ്കെയിൽ എന്ന് പറയുന്നത് അടുത്തത് ലോവർ ടൈം സ്കെയിൽ രണ്ട് ശമ്പള സ്കെയിലുകൾ താരതമ്യപ്പെടുത്തുമ്പോഴാണ് നാം ലോവർ ടൈം സ്കെയിൽ എന്ന പദം ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഹയർ ഗ്രേഡ് വാങ്ങുമ്പോഴും പ്രൊമോഷൻ ലഭിക്കുമ്പോഴും ജീവനക്കാരൻ നിലവിലുള്ള സ്കെയിലിനാണ് ലോവർ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളുള്ള ഒരു ശമ്പള സ്കെയിലിലെ ഏതെങ്കിലും ഒരു ഘടകം മറ്റൊരു സ്കെയിലിനേക്കാൾ അധികമാണെങ്കിൽ ആ സ്കെയിലിനെ നാം ഹയർ ടൈം സ്കെയിൽ എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ തസ്തികയുടെ പ്രാരംഭഘട്ടവും അവസാന ഘട്ടവും ഗ്രേഡ് ടു അഗ്രികൾച്ചർ അസിസ്റ്റൻ്റിൻ്റെ സ്കെയിലിനേക്കാൾ ഉയർന്നതായതുകൊണ്ട് ഇതിനെ higher time scale of pay എന്ന് പറയാം എന്നാൽ ഗ്രേഡ് ഫിക്സേഷൻ സമയത്ത് ഹയർ സ്കെയിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രൊമോഷൻ തസ്തികയുടെ ശമ്പള സ്കെയിലിനെയാണ് ഒരു ശമ്പള സ്കെയിലിൻ്റെ മൂന്ന് ഘടകങ്ങളും മറ്റൊരു തസ്തികയുടെ ശമ്പള സ്കെയിലിന് തുല്യമായാലാണ് നാം identical time scale of pay എന്ന് പറയുന്നത് ഉദാഹരണമായി അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയുടെ ശമ്പള സ്കെയിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ തസ്തികയുടെ ശമ്പള സ്കെയിലും ഒരേപോലെയാണ് അതിൻ്റെ മൂന്ന് ഘടകങ്ങളും ഒരുപോലെയാണ് ഇത്തരം സ്കെയിലുകളെയാണ് നാം identical time scale of pay എന്ന് പറയുന്നത് പത്താം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉത്തരവ് പ്രകാരം സംസ്ഥാന സർവീസിൽ ഇരുപത്തെട്ട് സ്കെയിലുകളാണുള്ളത് ഇതിൽ ഓരോ സ്കെയിലിനും മുപ്പതോളം സ്റ്റേജുകൾ ഉണ്ട് ഇങ്ങനെ എല്ലാ ശമ്പള സ്കെയിലുകളും ചേർത്ത് മാസ്റ്റർ സ്കെയിലുമുണ്ട് ഈ മാസ്റ്റർ സ്കെയിൽ പരിശോധിച്ചു നോക്കിയാൽ സംസ്ഥാന സർവീസിലെ എല്ലാ ശമ്പള സ്കെയിലുകളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇനി ഹയർ ഗ്രേഡ് ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ഹയർ ഗ്രേഡ് ലഭിക്കുന്നത് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് വർഷങ്ങളുടെ സർവീസ് പൂർത്തിയാക്കുമ്പോഴാണ് റെഗുലർ പ്രൊമോഷൻ അല്ലെങ്കിൽ റേഷ്യോ പ്രൊമോഷൻ താരതമ്യേന കുറവായ തസ്തികകളിലെ ജീവനക്കാർക്കാണ് ഹയർ ഗ്രേഡിൻ്റെ ഗുണം കിട്ടുന്നത് അതായത് അടുത്ത പ്രൊമോഷൻ തസ്തികയുടെ ശമ്പളം എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് വർഷത്തെ സേവനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ജീവനക്കാർക്ക് ഹയർ ഗ്രേഡിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് എട്ടാമത്തെ വർഷത്തെ ആദ്യ ഹയർ ഗ്രേഡ് ലഭിക്കുന്നതിന് പ്രവേശന തസ്തികയിൽ എട്ട് വർഷത്തെ സേവനം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പതിനഞ്ച് വർഷത്തെ രണ്ടാമത്തെ ഹയർ ഗ്രേഡ് ലഭിക്കണമെങ്കിൽ പ്രവേശന തസ്തികയിൽ പതിനഞ്ച് വർഷം പൂർത്തിയാക്കുകയോ ആദ്യ പ്രൊമോഷൻ തസ്തികയിലെ സേവനകാലവും കൂട്ടിച്ചേർത്ത് പതിനഞ്ച് വർഷം സർവീസ് പൂർത്തിയാക്കുകയോ ചെയ്യണം ഇനി ഇരുപത്തിരണ്ട് വർഷത്തെ ഹയർ ഗ്രേഡ് ലഭിക്കണമെങ്കിൽ പ്രവേശന തസ്തികയിൽ ഇരുപത്തിരണ്ട് വർഷം സർവീസ് പൂർത്തിയാക്കുകയോ പ്രൊമോഷൻ തസ്തികകളിലെ സേക സേവനകാലവും കൂട്ടിച്ചേർത്ത് ആകെ ഇരുപത്തിരണ്ട് വർഷം സർവീസ് പൂർത്തിയാക്കുകയോ ചെയ്തിരിക്കണം ആദ്യത്തെ സമയബന്ധിത ഹയർ ഗ്രേഡ് ലഭിക്കണമെങ്കിൽ ആദ്യ എട്ട് വർഷത്തിനുള്ളിൽ പ്രൊമോഷനൊന്നും നേടിയിരിക്കരുത് അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തെ രണ്ടാമത്തെ ഹയർ ഗ്രേഡ് ലഭിക്കണമെങ്കിൽ ആദ്യത്തെ എട്ട് വർഷത്തിനുള്ളിൽ ഒരു പ്രമോഷൻ മാത്രമാണ് ലഭിച്ചിരിക്കാവുള്ളൂ അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വർഷത്തെ സമയബന്ധിത ഹയർഗ്രേഡ് ലഭിക്കണമെങ്കിൽ പരമാവധി രണ്ട് പ്രമോഷൻ മാത്രം ലഭിച്ച ആൾക്കാണ് ഇരുപത്തിരണ്ടാമത്തെ ഹയർഗ്രേഡ് ലഭിക്കുകയുള്ളൂ അതുപോലെ ഇരുപത്തേഴാം വർഷത്തെ നാലാമത്തെ ഹയർഗ്രേഡ് ലഭിക്കണമെങ്കിൽ പരമാവധി മൂന്ന് പ്രമോഷൻ മാത്രമേ ലഭിച്ചിട്ടുണ്ടാകാൻ പറ്റുകയുള്ളൂ അതായത് നാല് പ്രമോഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാലാമത് പ്രമോഷന് പകരം നൽകുന്ന ഹയർ ഗ്രേഡ് ലഭ്യമാകില്ല നാലാമത്തെ ഹയർ ഗ്രേഡ് കൃഷി വകുപ്പിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റ് തസ്തികയ്ക്ക് പത്താം ശമ്പള കമ്മീഷൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഇരുപത്തേഴ് വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് ലഭിക്കുന്ന നാലാമത്തെ ഹയർ ഗ്രേഡിന് അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റുമാർ യോഗ്യരല്ല ഹയർ ഗ്രേഡിന് പരിഗണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശമ്പളം തൊട്ടടുത്ത പ്രൊമോഷൻ തസ്തികയുടെ ശമ്പള സ്കെയിലാണ് ഇരുപത്തിരണ്ടാമത്തെ വർഷം നമുക്ക് ലഭിക്കുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസറുടെ ശമ്പളമാണ് അതായത് അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസറുടെ തസ്തിക ഇല്ലാതായാൽ ഇരുപത്തിരണ്ട് വർഷത്തെ സമയബന്ധിത ഹയർ ഗ്രേഡ് നമുക്ക് ലഭിക്കില്ല പകരം ലഭിക്കുന്നത് അസിസ്റ്റൻ്റ് അഗ്രികൾച്ചറൽ ഓഫീസർ തസ്തികയുടെ മുകളിലുള്ള ഏതെങ്കിലും ഒരു ശമ്പള സ്കെയിലാകും സമയബന്ധിത ഹയർ ഗ്രേഡ് ലഭിക്കുന്നതിന് മുമ്പേ ആ തസ്തികയിൽ പ്രമോഷൻ വഴി എത്തിച്ചേരുന്നവർക്ക് പിന്നീട് ഹയർ ഗ്രേഡ് ഫിക്സേഷൻ ലഭ്യമാകില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് അഞ്ചാമത്തെ വർഷം റേഷ്യോ പ്രൊമോഷനിലൂടെ ഗ്രേഡ് വൺ അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റായി പ്രൊമോഷൻ ലഭിച്ച കൃഷി അസിസ്റ്റൻറ്റിന് എട്ടാം വർഷത്തെ സമയബന്ധ ഹയർ ഗ്രേഡ് പിന്നീട് ലഭിക്കുന്നതല്ല എന്നാൽ പതിനഞ്ചാം വർഷത്തെ രണ്ടാമത്തെ ഗ്രേഡ് ലഭിക്കുന്നതാണ് അടുത്തതായി സമയബന്ധിത ഹയർ ഗ്രേഡും പ്രൊമോഷനും തമ്മിലുള്ള താരതമ്യം നോക്കാം സമയബന്ധിത ഹയർ ഗ്രേഡ് ലഭിച്ചു കഴിയുമ്പോൾ നിലവിലുള്ള തസ്തികയുടെ ഡെസിഗ്നേഷനോടൊപ്പം ബ്രാക്കറ്റിൽ എച്ച് ജി എന്ന് കാണിക്കും എന്നാൽ ആ തസ്തികയിലേക്ക് പ്രമോഷൻ ആയിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ പ്രമോഷൻ ലഭിച്ച തസ്തികയുടെ പേര് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും സമയബന്ധിത ഹയർ ഗ്രേഡ് ലഭിച്ചു കഴിയുമ്പോൾ നിലവിൽ ചെയ്തു വരുന്ന തൊഴിലിന് മാറ്റമുണ്ടാകുകയില്ല എന്നാൽ റെഗുലർ പ്രൊമോഷൻ വഴി അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ ആയാൽ അല്ലെങ്കിൽ റെഗുലർ പ്രൊമോഷൻ ലഭിച്ചാൽ പ്രൊമോഷൻ ലഭിച്ച തസ്തികയിൻ്റെ ജോബ് മാനുവൽ പ്രകാരമുള്ള തൊഴിലാണ് നാം ചെയ്യേണ്ടത് ഹയർ ഗ്രേഡ് ലഭിക്കുമ്പോഴും പ്രൊമോഷൻ ലഭിക്കുമ്പോഴും നമുക്ക് part one K S R rule ഇരുപത്തെട്ട് എ ഫിക്സേഷൻ ലഭിക്കുന്നുണ്ട് സമയബന്ധിത ഹയർ ഗ്രേഡ് എട്ട് വർഷം പതിനഞ്ച് വർഷം ഇരുപത്തിരണ്ട് വർഷം എന്നിങ്ങനെ സമയബന്ധിതമായി മാത്രം ലഭിക്കുമ്പോൾ റെഗുലർ പ്രൊമോഷൻ ഒഴിവിനനുസരിച്ച് വകുപ്പ് മേലധികാരി ഉത്തരവിറക്കുമ്പോൾ ജീവനക്കാർക്ക് പ്രൊമോഷനിലൂടെ ലഭ്യമാകുന്നു റൂൾ ഇരുപത്തെട്ട് എ പ്രകാരമുള്ള ഫിക്സേഷൻ നടത്തി എങ്ങനെയാണ് പുതിയ ശമ്പളം കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ലോവർ ടൈം സ്കെയിൽ ഓഫ് പേയിൽ വാങ്ങുന്ന അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ഒരു സാങ്കല്പിക ഇൻക്രിമെൻറ്റ് അഥവാ നോഷണൽ ഇൻക്രിമെൻറ്റ് ചേർക്കുന്നു തുടർന്ന് ഹയർ ടൈം സ്കെയിൽ ഓഫ് പേയിലെ അടുത്ത ഘട്ടമായി ക്ലിപ്തപ്പെടുത്തി അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യുന്നു ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ ഉയർന്ന സ്കെയിലിലെ അടുത്ത ഘട്ടം കണ്ടെത്തുമ്പോൾ തന്നെ ഇരുപത്താറ് അഞ്ഞൂറാണ് അത് നിലവിൽ വാങ്ങി വരുന്ന ശമ്പളത്തേക്കാൾ രണ്ട് ഇൻക്രിമെൻ്റ് അധികമാണ് ഇരുപത്തെട്ട് എ പ്രകാരം നമുക്ക് ഉറപ്പാക്കുന്നത് രണ്ട് ഇൻക്രിമെൻ്റാണ് രണ്ട് ഇൻക്രിമെൻ്റ് ഇവിടെ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞതിനാൽ ഉയർന്ന സ്കെയിലിൽ ഇനി അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യേണ്ടതില്ല ഇരുപത്താറ് അഞ്ഞൂറിൽ ഫിക്സ് ചെയ്താൽ മതിയാകും സമയബന്ധിത ഹയർ ഗ്രേഡിന് പകരം റെഗുലർ പ്രൊമോഷൻ ആണെങ്കിൽ ഇരുപത്തെട്ട് എ അനുസരിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ എട്ട് വർഷം പൂർത്തിയാക്കിയ തീയതിക്ക് പകരം പ്രമോഷൻ ലഭിച്ച തീയതി മുതൽ പുതിയ ശമ്പളത്തിന് അർഹതയുണ്ട് രണ്ട് വർഷം മാത്രം സർവീസുള്ള ഒരാൾക്ക് റെഗുലർ പ്രൊമോഷൻ വഴി അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം ഇരുപത്തെട്ട് എ ഫിക്സേഷനിലൂടെ ഒരാൾക്ക് രണ്ട് ഇൻക്രിമെൻ്റ് മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് രണ്ട് വർഷം പ്രവേശന തസ്തികയിൽ സർവീസുള്ള ഒരാൾക്ക് റെഗുലർ പ്രൊമോഷൻ ലഭിച്ചാൽ പ്രൊമോഷൻ തസ്തികയുടെ പ്രാരംഭഘട്ടത്തിൽ ശമ്പളം ഫിക്സ് ചെയ്യും കാരണം ഇവിടെ രണ്ട് ഇൻക്രിമെൻ്റ് എന്ന ഇരുപത്തെട്ട് എ റൂൾ പ്രകാരമുള്ള ഫിക്സേഷനേക്കാൾ അധികം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു അടുത്തതായി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഇവിടെ പ്രമോഷൻ ലഭിച്ചയാൾ നിലവിൽ വാങ്ങുന്ന ശമ്പളം ഇരുപത്തഞ്ച് എണ്ണൂറ്റി അമ്പതാണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ ആ സ്കെയിലിൻ്റെ ഒരു നോഷണൽ ഇൻക്രിമെൻറ്റ് അതായത് അറുന്നൂറ്റി അമ്പത് രൂപ ചേർക്കുന്നു തുടർന്ന് ഹയർ സ്കെയിലിൻ്റെ അടുത്ത സ്റ്റേജിൽ ക്ലിപ്തപ്പെടുത്തിയതിന് ശേഷം ഹയർ സ്കെയിലിലെ ഒരു ഇൻക്രിമെൻ്റ് കൂടി നൽകുന്നു അങ്ങനെ അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിച്ച തീയതിയിൽ ഇരുപത്തേഴ് നൂറ്റമ്പത് എന്ന ശമ്പളത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിക്സേഷൻ നടത്തുന്നു എന്നാൽ ജീവനക്കാർക്ക് പത്താം ശമ്പള കമ്മീഷൻ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്ന തീയതി വരെ ഫിക്സേഷനായി ഇരുപത്തെട്ട് എ ഇരുപത്തെട്ട് ബി എന്നിവയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നൽകണമായിരുന്നു എന്നാൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ഓപ്ഷൻ ഇല്ലാതാക്കുകയും ഇരുപത്തെട്ട് എ ഓപ്ഷൻ മാത്രമായി നിജപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഗ്രേഡ് ലഭിക്കുമ്പോഴോ പ്രൊമോഷൻ ലഭിക്കുമ്പോഴോ ജീവനക്കാർക്ക് ഒരു ഓപ്ഷൻ നൽകേണ്ടതില്ല എന്നാൽ മറ്റ് ഡിക്ലറേഷനുകൾ നൽകേണ്ടതുണ്ട് മാത്രവുമല്ല ഓപ്ഷൻ ഡ്യൂ ആയ വിവരം മേലധികാരിയെ അറിയിക്കുകയും പുതുക്കിയ ശമ്പളം നിശ്ചയിക്കുന്നതിനും റിക്വസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി മേലധികാരി മുഖേന ജില്ലാ അധികാരി മുൻപാകെ സമയബന്ധിത ഹെയർഗ്രേഡിന് പ്രപ്പോസൽ സമർപ്പിക്കുകയും അത് ഉത്തരവാകുന്നതിനെ തുടർന്ന് ഹെഡ് ഓഫ് ഓഫീസ് ഈ വിഷയത്തിൽ ഒരു പ്രൊസീഡിങ്സ് ഇറക്കുകയും ചെയ്താൽ മാത്രമാണ് ഗ്രേഡ് ഫിക്സേഷൻ പൂർണ്ണമാകുകയുള്ളൂ